മലയാളത്തിലെ കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യത്തെ ഈ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടൂൾസുകൾ ആവശ്യമാണ് ഹോം ഇമ്പ്രൂവ്മെൻറ്റിനും പിന്നെ നമുക്ക് സ്വയം തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് ഗൾഫിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ശരിക്കും ഓരോ ലീവിന് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കൊണ്ടുപോകാം അപ്പൊ അത് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ ടൂളുകളാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അപ്പൊ ഇത് ഈ വീഡിയോ ഈ വീഡിയോയും ഇതിൽ കാണിക്കുന്ന ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സ്പാൻഡറുകൾ വിവിധ സൈസിലുള്ള ബോക്സ് സ്പാൻഡറുകളോ റാച്ചറ്റോ ആണെന്നെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇത് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഒരു ബോക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കുവാനും വളരെയധികം പറ്റും വീട്ടിൽ ഉള്ള സിങ്ക് പോലുള്ള വഴിക്കുന്നതിന് ആണ് ഇത് കൂടുതലായിട്ടും ഉപയോഗപ്പെടുന്നത് ഹാൻഡ് മെഷീനറി ടൂളുകളിൽ ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് ഇത് ചിത്രത്തിൽ കാണുന്ന ഡ്രില്ലിംഗ് മെഷീനാണ് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് ഇപ്പൊ ഒരു ചിത്രം നമുക്ക് എവിടെയെങ്കിലും തൂക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ അടിക്കണമെങ്കിൽ ചെമരിലായാലും മരത്തിലായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ആവശ്യം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഒരു ഡ്രിൽ മെഷീനാണ് ഇത് കാണുന്നത് ഒരു വില കുറഞ്ഞ ടൈപ്പാണ് ഇനി വില കൂടിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി വേണം സാധനം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻലി പോലെയുള്ളത് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ഗ്രൈൻഡിങ് മെഷീനാണ് ഇതുപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും പൈപ്പ് ഇരുമ്പിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ പൈപ്പ് പോലുള്ളവ കട്ട് ചെയ്യുന്നതിനും എന്തെങ്കിലും മൂർച്ച കൂട്ടുന്നതിനും എല്ലാം സാധ്യമാണ് ഓൺലൈൻ സൈറ്റുകളിൽ ഗ്രൈൻഡിങ് മെഷീനും ഡ്രിൽ മെഷീനും ചേർന്ന ഓപ്ഷനുകളും ലഭ്യമാണ് ഇത് വാങ്ങുന്നത് കൂടുതൽ ലാഭകരമായിരിക്കും അടുത്തതായിട്ട് വരുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെ ബഫിംഗ് മെഷീനാണ്

ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെ വില കുറഞ്ഞ ഒന്നാണ് കാണുന്നത് കൂടുതൽ ക്വാളിറ്റിയും ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കാർച്ചറിന്റെയും മറ്റും വാങ്ങാവുന്നതാണ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയത് ഇതുപോലത്തെ ഒന്നാണ് അടുത്തതായിട്ട് വരുന്നതാണ് ജിക്സോ ഇതുപയോഗിച്ച് നമുക്ക് എം ഡി എഫ് പോലെയുള്ള എം ഡി എഫും ഷീറ്റ് ഷീറ്റ് മെറ്റലുകളും മറ്റും ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വളരെയധികം ഉപകാരമുള്ള ഒന്നാണ് ഏറ്റവും അവസാനത്തേതാണെങ്കിലും കുറച്ചൊക്കെ വെൽഡിംഗ് വർക്കുകൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും ഒരു ചെറിയ വെൽഡിംഗ് മെഷീൻ വളരെയധികം തൂക്കമൊന്നുമില്ലാത്ത ടൈപ്പ് ഇതിന്റെ ഹോൾഡറുകളും മറ്റും ഇവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് നാട്ടിൽ തന്നെ വാങ്ങാ വാങ്ങുന്നതായിരിക്കും കൂടുതൽ തൂക്കം കുറയ്ക്കുന്നതിന് വേണ്ടി എന്നിരുന്നാലും വളരെയധികം ഉപകാരമുള്ള ഒന്നായിരിക്കും ഒരു വെൽഡിംഗ് മെഷീൻ നമ്മുടെ കയ്യിലുള്ളത്